എല്ലാ കുഞ്ഞുമക്കൾക്കും ട്യൂഷൻ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് അക്ഷരങ്ങളും അടയാളങ്ങളും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്താണ് കഴിഞ്ഞ ടൈമിൽ നമ്മൾ പതിമൂന്നാമത്തെ പേജ് വരെയാണ് പഠിച്ച് നിർത്തിയിരുന്നത് അല്ലേ ഇനി അതിൻ്റെ ലാസ്റ്റ് ഒരു പാടാം എന്നൊരു പോർഷനുണ്ട് അവിടെയാണ് നമ്മളിനി സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കിക്കേ പാറി പാറി പറന്നു വന്നു പച്ചത്തത്ത പനന്തത്ത പാറി പാറി പറന്നു വന്നു കുഞ്ഞിപ്രാവ് മണിപ്രാവ് അപ്പോൾ ഇത് നമ്മൾ പാടി പഠിക്കണം കേട്ടോ ഇനി അരി തിന്നു വയറ് നിറഞ്ഞു അവർ വീട്ടിലേക്ക് മടങ്ങി വീട്ടിലേക്ക് മടങ്ങിയവർ ആരെല്ലാമാണ് അപ്പോൾ ഇവിടെ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട് നമുക്ക് എന്നിട്ട് എന്ത് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ വരച്ച് യോജിപ്പിക്കണം അപ്പോൾ ഇവിടെ കുറച്ച് ചങ്ങാതിമാരുടെ പിക്ചർ തന്നിട്ടുണ്ട് അവരുടെ വീടുകളും ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആ നമ്മളതിനെ വരച്ച് യോജിപ്പിക്കണം അപ്പോൾ കാക്കയുടെ കൂട് ഏതാണ് ആ ചുള്ളിക്കമ്പിൻ്റെ കൂടാണല്ലേ ഇനി തത്തമ്മയുടെ കൂടെ ഏതാണ് പന തത്തമ്മയുടെ കൂട് എവിടെയാണ് തത്തമ്മ അരി തിന്നാൻ വന്നപ്പോൾ താര ചോദിച്ചു നീ എവിടെയാ താമസിക്കുന്നത് അപ്പോൾ തത്തമ്മ എന്താണ് പറഞ്ഞത് അതാ പനയിൽ അപ്പോൾ തത്തമ്മയുടെ കൂടെ എവിടെയാണ് പനയിൽ ഇനി അടുത്ത ഉറുമ്പ് ഉറുമ്പിൻ്റെ കൂടെ ഏതാണ് ഇലകൾ കൊണ്ടുണ്ടാക്കിയ ഇതാണ് ഉറുമ്പിൻ്റെ കൂടല്ലേ ഇനി അടുത്തത് കിളി കിളിയുടെ കൂടെ ഏതാണ് ആ ഓലയിൽ ഈ തൂങ്ങിക്കിടക്കുന്ന ഇതാണല്ലേ അപ്പോൾ ആ ഒരു ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയോ ഇനി ഇനി ഇവിടെ നമുക്ക് അടുത്ത പോർഷൻ വായിക്കാമെന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഇവിടെ അടയാളങ്ങളുള്ള അക്ഷരങ്ങളും തന്നിട്ടുണ്ട് ഇല്ലാത്ത അക്ഷരങ്ങളും തന്നിട്ടുണ്ട് ചേർത്ത് വായിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ നമ്മുടെ ടാസ്ക് അപ്പോൾ ഒന്ന് നോക്കിക്കേ അരി പറവ തത്ത ഈ ഈ അക്ഷരം ഉണ്ടല്ലോ ഈ ഇത്ത ഇന്ന ഒക്കെ അത് കൂട്ടക്ഷരങ്ങളാണ് അത് നമുക്ക് പതുക്കെ പഠിക്കാം രണ്ട് താ വന്നിട്ടുള്ളതാണ് ഈ ത എന്നത് കേട്ടോ രണ്ട് പ്രാവശ്യം താ ആവർത്തിച്ചെഴുതുക എന്നുള്ളതാണ് ഇനി അടുത്തത് പന റവ തറ വന്നു ഇന്നായുടെ കൂടെയാണ് ഊ അടയാളം വന്നിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത് വ ന്നു വന്നു ഇനി അടുത്ത് വായുടെ കൂടെ ഈ അടയാളം വന്നിട്ടുണ്ട് അത് വി ആണ് തറി റായുടെ കൂടെയാണ് ഈ അടയാളം വന്നിട്ടുള്ളത് അതുകൊണ്ട് റി എന്നാണ് വായിക്കുന്നത് വിത്ത് റി ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ വായിച്ച് മാത്രം പഠിച്ചാൽ പോരാ എഴുതിയും കൂടി അക്ഷരങ്ങളെ പരിചയപ്പെടണം അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് കോപ്പി റൈറ്റിങ്ങിൻ്റെ ബുക്കിൽ ഈ അക്ഷരങ്ങൾ എഴുതുക എന്നുള്ളതാണ് ഇനി നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകാം അവിടെ വാക്യങ്ങൾ ഉണ്ടാക്കാം എന്ന് പറയുന്ന ഈ ഒരു പോർഷനാണ് നമുക്ക് നോക്കേണ്ടത് ഇപ്പം നോക്കിക്കേ വാക്യങ്ങൾ ഉണ്ടാക്കാം തവള ചാടി ചാടി പോയി പിന്നെ ഇവിടെ തത്ത പാറി പാറി വന്നു എന്നൊരു ഭാഗം തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കപ്പോൾ അടുത്ത പോർഷനിൽ എഴുതേണ്ടത് എന്താണ് മുയൽ ചാടി ചാടി വന്നു എന്നാണ് മനസ്സിലായോ പിന്നെ തത്ത പാറി പാറി വന്നു അപ്പോൾ ആദ്യത്തെ പോർഷനിൽ കണ്ടോ വന്നു എന്ന് വന്നതുകൊണ്ട് അടുത്ത രണ്ടാമത് നമുക്ക് എന്ത് എഴുതണം പോയി പാറി പോയി മൈനയും പാറി പറന്ന് നടക്കുന്ന ഒരു ജീവിയാണല്ലേ അപ്പോൾ മൈന പാറി പാറി പോയി ആന നടന്ന് നടന്നു വരുന്നു നരി നടന്ന് നടന്ന് പോകുന്നു അപ്പോൾ ഇത് കൊണ്ട് ഈ ഇത്രയും വാക്യങ്ങൾ കൊണ്ട് വാക്കുകൾ കൊണ്ട് നമുക്ക് വാക്യങ്ങൾ ഉണ്ടാക്കാൻ പരിശീലിക്കാം അപ്പോൾ ആദ്യത്തെ ആദ്യത്തേതാരാണ് ആദ്യത്തെ തവളയാണ് പക്ഷേ മുയലിൻ്റെതാണ് ആദ്യം ഞാൻ എഴുതിയിരിക്കുന്നത് മുയൽ ചാടി ചാടി വന്നു മുയൽ ചാടി ചാടി വരുന്നു മുയൽ ചാടി ചാടി പോയി ഇനി അതുപോലെ തന്നെ തത്ത പാറിപ്പാറി വന്നു തത്ത പാറിപ്പാറി വരുന്നു തത്ത പാറിപ്പാറി പോയി അടുത്തത് മൈന പാറിപ്പാറി വന്നു മൈന പാറിപ്പാറി വരുന്നു മൈന പാറിപ്പാറി പോയി തവള ചാടി ചാടി വന്നു തവള ചാടി ചാടി വരുന്നു തവള ചാടിച്ചാടിപ്പോയി അപ്പോൾ ബാക്കിയുള്ളതും നിങ്ങൾ അതുപോലെ വാക്യങ്ങളാക്കാനായിട്ട് ശ്രമിക്കണം അടുത്ത് നരി നടന്ന് നടന്ന് വന്നു നരി നടന്ന് നടന്ന് വരുന്നു നരി നടന്ന് നടന്ന് പോയി ആന നടന്ന് നടന്ന് വന്നു ആന നടന്ന് നടന്ന് വരുന്നു ആന നടന്ന് നടന്ന് പോയി ഇനി നമുക്ക് അടുത്ത ഭാഗം അടുത്ത ഭാഗത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് വരികൾ കൂട്ടിച്ചേർത്ത് പാടാമെന്നുള്ളതാണ് അപ്പോൾ ഈ വരികൾ കൂട്ടിച്ചേർത്ത് പാടുക അത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇത് നിങ്ങൾക്ക് കമ്പൽസറി വരും ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് അതിൽ കൂടുതൽ വരും നിങ്ങൾക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഉറപ്പായിട്ടും ഉണ്ട് അതായത് ഒരു പദ്യം തരും അതിൻ്റെ കൂടുതൽ നമ്മൾ ഉണ്ടാക്കണം കൂടുതൽ വരികൾ നമ്മൾ മേക്ക് ചെയ്യണം പാരൻസ് ശ്രദ്ധിക്കുക ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങളുടെ കുട്ടികളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കമ്പൽസറി ആണ് അതുകൊണ്ട് ആ ഒരു രീതിയിലായിരിക്കണം അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ടത് നോക്കിക്കേ ഇവിടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് ആരുടെയൊക്കെ കാക്ക ഉറുമ്പ് കിളി പിന്നെ ഇല ഇവിടെ കാക്കയുടെ താഴെ കാക്ക എന്ന് എഴുതിയിട്ടുണ്ട് ഉറുമ്പിൻ്റെ താഴെ ഉറുമ്പ് എന്ന് എഴുതിയിട്ടുണ്ട് കിളിയുടെ താഴെ എഴുതിയിട്ടില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം എഴുതണം കിളി എന്ന് എഴുതണം ഇനി ഇവിടെ നമുക്ക് വരികൾ എന്താണ് കാക്കയ്ക്കുണ്ടൊരു കൂട് ചുള്ളിക്കമ്പിൻ കൂട് അപ്പോൾ കാക്കയെക്കുറിച്ച് പറഞ്ഞു കാക്കയുടെ കൂടിനെക്കുറിച്ച് പറഞ്ഞു ആദ്യത്തെ ലൈൻ എന്താണ് കാക്കയ്ക്കുണ്ടൊരു കൂട് അല്ലേ അപ്പോൾ ഇനി അടുത്ത് രണ്ട് സെക്കൻഡ് ലൈനിൽ എന്താണ് തന്നിരിക്കുന്നത് കുരുവിക്കുണ്ടൊരു കൂട് അപ്പോൾ ആദ്യത്തെ കാക്കയ്ക്കുണ്ടൊരു കൂട് പിന്നെ രണ്ടാമത് പറഞ്ഞ കുരുവിക്കുണ്ടൊരു കൂട് അപ്പോൾ ഇവിടെ നമുക്ക് ഫില്ല് ചെയ്യാനുള്ള വരിയും ഏതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അല്ലേ ആദ്യ കാക്കുണ്ടൊരു കോഡ് രണ്ടാമത്തത് കുരുവിക്കുണ്ടൊരു അപ്പോൾ ഇവിടെ നമുക്ക് വരേണ്ടത് ആരെക്കുറിച്ചായിരിക്കണം ഇവിടെ കാക്കയും പറഞ്ഞിട്ടുണ്ട് ആരെയാണ് പറഞ്ഞിട്ടില്ലാത്തത് ഉറുമ്പിനെ പറഞ്ഞിട്ടില്ല അപ്പോൾ നമുക്ക് ആദ്യത്തെ ലൈൻ എന്തെഴുതാം ഉറുമ്പിനുണ്ടൊരു കൂട് എന്ന് എഴുതിക്കൂടെ ആ എഴുതാം ഇനി സെക്കൻഡ് ലൈനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ചുള്ളിക്കമ്പിൻ കൂട് കാക്കയ്ക്കുള്ള കൂട് ചുള്ളിക്കമ്പിൻ കൂടാണ് കുരുവിക്കുള്ള കൂട് നാര് കൊണ്ടൊരു കൂടാണ് അപ്പോൾ നമ്മൾ ഉറുമ്പിൻ്റെ കൂട് എന്താണ് എന്നായിരിക്കണം അടുത്ത രണ്ടാമത്തെ ലൈനിൽ നമ്മൾ എഴുതേണ്ടത് എന്താണ് ഇലകൾ കൊണ്ടൊരു കൂട് അപ്പോൾ അവിടെ ലൈൻസ് കംപ്ലീറ്റ് ആയില്ലേ അപ്പോൾ ഇതുപോലെ ലൈൻസ് കംപ്ലീറ്റ് ആകാനായിട്ട് കംപ്ലീറ്റ് ആക്കാൻ നിങ്ങൾ ശ്രമിക്കണം കേട്ടോ ഇനി നെക്സ്റ്റ് പേജിൽ വഴി കണ്ടുപിടിക്കുക വഴി കാണിക്കുക വഴി വരയ്ക്കുക അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യത്തെ ആരാണ് തേനീച്ച അപ്പോൾ ഇവിടെ കുത്തുകളും തന്നിട്ടുണ്ട് ആ കുത്തുകൾ അതുപോലെ തന്നെ യോജിപ്പിച്ച് നമുക്ക് തേനീച്ചയുടെ വഴി റെഡിയാക്കാം ഇനി അതുപോലെ ഇവിടെ താഴെ വേറൊരാളെ തന്നിട്ടുണ്ട് അവർ ആ ജീവിയുടെ പേര് നമുക്ക് തന്നിട്ടില്ല നമ്മളാണ് അത് ഫില്ല് ചെയ്യേണ്ടത് തവള തവള എന്ന് ഫില്ല് ചെയ്യണം കേട്ടോ ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വഴിയും കൂടി ഒന്ന് ശരിയാക്കി കൊടുക്കണം ഇനി അത് കഴിഞ്ഞ് നമുക്കിവിടെ ഒരു ഒരു കഥ തന്നിട്ടുണ്ട് ഒന്ന് നോക്കിക്കേ അയ്യോ പരുന്ത് പടപട പടപട ചിറകടി കേട്ടു കുഞ്ഞിക്കോഴി പേടിച്ച് വിറച്ചു ഓടിക്കോ പരുന്ത് കാക്ക വിളിച്ചു പറഞ്ഞു തള്ളക്കോഴി പറന്നു വന്നു അപ്പോൾ ഇവിടെ ഏത് അക്ഷരത്തിനെയാണ് എക്സ്പോസ് ചെയ്തിരിക്കുന്നത് അഡ പ അല്ലേ പായേയും ഡായേയുമാണ് ഇവിടെ എടുത്ത് കാണിച്ചിരിക്കുന്നത് അല്ലേ അപ്പം നിങ്ങളും ആ പായും ഡായും പരിചയപ്പെട്ടു പോവണം ഇനി കുഞ്ഞിക്കോഴി അമ്മയുടെ ചിറകിനടിയിൽ ഒളിച്ചു അവിടെയുമുണ്ട് ഡ അപ്പോൾ ഈ പദ്യം ഈ ഒരു ഭാഗം നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് ഈ ഭാഗത്തിൽ എവിടെയെല്ലാമാണ് പായും ഡായും ഉള്ളത് അവിടെ നിങ്ങൾ വൃത്തം വരയ്ക്കണം ഡായുടെ ഡാ ഉള്ള സ്ഥലത്തെല്ലാം നിങ്ങളിങ്ങനെ പെൻസിൽ കൊണ്ട് ഇങ്ങനെ വട്ടമിടണം അതേപോലെ പാ ഉള്ള സ്ഥലത്തും നിങ്ങൾ എന്ത് ചെയ്യണം വട്ടം ഇടണം പിന്നെ നോക്കിക്കേ കുഞ്ഞിക്കോഴി അമ്മയുടെ ചിറകിനടിയിൽ ഒളിച്ചു അവിടെ ഒരു ഡായുണ്ടല്ലേ അവിടെ വട്ടം ഇടണം ഇനി പേടിക്കണ്ട പേടിക്കണ്ട ഇവിടെ രണ്ടടുത്ത് പായുണ്ട് അവിടെ വട്ടം ഇടണം ഇനി വരൂ വീട്ടിൽ പോകാം തള്ളക്കോഴി പറഞ്ഞു അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ നന്നായിട്ട് വായിക്കാനായിട്ട് ശ്രദ്ധിക്കണം അവിടെ നിന്ന് പായും ഡായും നിങ്ങൾ തിരിച്ചറിയണം ഇനി വെയിലേൽക്കാതെ മഴ നനയാതെ പേടിക്കാതെ കഴിഞ്ഞിടാം വീടുണ്ടായത് നന്നായി നമുക്ക് സാധാരണ നമ്മൾ എല്ലാവരും എല്ലാ ജീവികൾക്കും ഉള്ളതാണ് എന്ത് വീട് അല്ലേ വീട് വീടിന് സാധാരണ എന്തൊക്കെയാണ് കാണുന്നത് നമ്മൾ നമ്മൾ താമസിക്കുന്ന വീട്ടിൽ എന്തൊക്കെയാണ് ഉള്ളത് മക്കളൊന്ന് പറയാൻ ശ്രമിച്ചു നോക്കിക്കേ നമ്മുടെ വീടിന് എന്തൊക്കെയാണുള്ളത് ആ നമ്മുടെ വീടിന് തറയുണ്ടാവും അല്ലേ തറയുണ്ട് പിന്നെന്തുണ്ട് വാതിലുണ്ട് പിന്നെന്തുണ്ട് ജനലുണ്ട് പിന്നെന്തുണ്ട് ചുമരുണ്ട് പിന്നെന്തുണ്ട് മേൽക്കൂരയുണ്ട് അല്ലേ അപ്പോൾ ഒരു വീടിനെ എന്തൊക്കെയാണ് കാണുന്നത് തറ വാതിൽ ജനൽ ചുമർ മേൽക്കൂര നമ്മൾ വീട് പണിയുമ്പോൾ ആദ്യം എന്തായിരിക്കും ചെയ്യുന്നത് ആദ്യം നമുക്ക് തറ ശരിയാക്കണം അല്ലേ തറ ശരിയാക്കിയാലല്ലേ അതിൻ്റെ മുകളിൽ നമുക്ക് വീട് പണിയാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നമ്മൾ വീട് പണിയുമ്പോൾ ആദ്യം ചെയ്യുന്നത് ഇത് നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതി പഠിക്കണം കേട്ടോ നമ്മൾ വീട് പണിയുമ്പോൾ ആദ്യം ചെയ്യുന്നത് എന്താണ് തറ കെട്ടും അല്ലേ ഇനി വാതിൽ നമ്മൾ വീട്ടിന് വാതിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത് ആ അകത്തേക്കും വീട്ടിന് പുറത്ത് നിന്ന് അകത്തേക്ക് കടക്കാനും അകത്ത് നിന്ന് പുറത്തേക്ക് കടക്കാനും നമ്മുടെ വീടിന് എന്താവശ്യമാണ് എല്ലാം കെട്ടിപ്പൂട്ടി വെച്ചാൽ നമുക്ക് എങ്ങനെ പുറത്ത് പോകാൻ പറ്റുമോ അകത്ത് കയറാൻ പറ്റുമോ ഇല്ല അപ്പോൾ നമ്മളെ വീടിന് എന്താവശ്യമാണ് ആ വാതിൽ ആവശ്യമാണ് ആ വാതിൽ എന്തിനാണ് അപ്പോൾ ഉപയോഗിക്കുന്നത് അകത്തേക്കും പുറത്തേക്കും ഇറങ്ങാൻ ഇനി ജനൽ നമ്മൾ വീട്ടിൽ എല്ലാ കുട്ടികളുടെയും വീടുകളിൽ ജനലില്ലേ ആ ജനൽ എന്തിനാണ് ആ പ്രകാശവും കാറ്റും അകത്ത് കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജനൽ ഉപയോ വയ്ക്കുന്നത് അല്ലേ ഇനി അടുത്ത് മേൽക്കൂര മേൽക്കൂര എന്തിനാണ് ഉപയോഗിക്കുന്നത് ആ മഴയും വെയിലും ഒന്നും ഏൽക്കാതെ നമ്മൾ സുരക്ഷിതരായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുന്നത് മേൽക്കൂര ഉപയോഗിക്കുന്നത് ഇത് നിങ്ങൾ ഒരു നോട്ട് പുസ്തകത്തിൽ എഴുതി വായിച്ച് വായിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നും ഈ ഒരു പോർഷൻ അതായത് നമ്മൾ പഠിച്ച് കഴിയുന്ന ഒരു ഭാഗം വായിക്കാനായിട്ട് എന്നും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം ഇനി ഇനി അടുത്ത ഭാഗത്തിൽ എന്താണ് കുഞ്ഞിക്കോഴി അകത്തു വരൂ താര പറഞ്ഞു താര കുഞ്ഞിക്കോഴിയെ അകത്തേക്ക് വിളിച്ചു അല്ലേ കുഞ്ഞിക്കോഴി വീടിനകത്ത് കയറി പല പല മുറികൾ ആ താരയുടെ വീട്ടിൻ്റെ അകത്തേക്ക് കുഞ്ഞിക്കോഴി കയറിയപ്പോൾ അവിടെ പല പല മുറികളുണ്ട് പല പല സാധനങ്ങൾ മേശ കട്ടിൽ കസേര അങ്ങനെ കുറേ സാധനങ്ങൾ പിന്നെ അത് കഴിഞ്ഞ് അടുക്കളയിലോട്ടാണ് താര കയറുന്നത് കുഞ്ഞിക്കോഴി താര താര കുഞ്ഞിക്കോഴീനെ കൊണ്ടുപോകുന്നത് അപ്പോൾ അടുക്കളയിലും കുഞ്ഞിക്കോഴി എന്ത് കുറേ സാധനങ്ങളൊക്കെ കണ്ടു അല്ലേ അപ്പോൾ കുഞ്ഞിക്കോഴി കണ്ടത് എന്തെല്ലാമാണ് എന്നുള്ളത് നമുക്ക് ഒന്ന് ചർച്ച ചെയ്താലോ അപ്പോൾ നോക്കിക്കേ തള്ളക്കോഴി താരയുടെ വീട്ടിൽ ഏതൊക്കെ മുറികളാണ് തള്ളക്കോഴിയല്ല കുഞ്ഞിക്കോഴിയാണേ അങ്ങനെ എഴുതണം കേട്ടോ അപ്പോൾ കുഞ്ഞിക്കോഴി താരയുടെ വീട്ടിൽ എന്തൊക്കെ മുറികളാണ് കണ്ടത് നമ്മുടെ വീട്ടിൽ സാധാരണയായി ഏതൊക്കെ മുറികളാണ് ഉള്ളതെന്ന് നമുക്കറിയില്ലേ ആ അപ്പോൾ അതൊക്കെ കണ്ടിട്ടുണ്ടാവും കാരണം വീട്ടിനുള്ളിലേക്കാണ് കുഞ്ഞിക്കോഴീനെ താര കൊണ്ടുപോയത് അപ്പോൾ ആ വീട്ടിനുള്ളിൽ എന്തൊക്കെ മുറികളാണ് കണ്ടത് എന്ന് ഒന്ന് നോക്കിക്കേ സ്വീകരണമുറി അല്ലേ സ്വീകരണമുറി പിന്നെ കിടപ്പുമുറി ഊണുമുറി അടുക്കള കുളിമുറി അല്ലേ ഇതൊക്കെ താരയുടെ വീട്ടിൽ കുഞ്ഞിക്കോഴി കണ്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് കുഞ്ഞിക്കോഴി താരയുടെ കൂടെ അടുക്കളയിൽ കയറിയപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് കണ്ടിട്ടുണ്ടാകുക എന്തൊക്കെ സാധനങ്ങളാണ് കലം ചട്ടി കത്തി വാക്കത്തി ഗ്യാസ് അടുപ്പ് ഗ്യാസ് കുറ്റി mixie induction cooker glass plate തവി ദോശക്കല്ല് അപ്പച്ചട്ടി ഇഡലിപ്പാത്രം പുട്ടുകുറ്റി പുട്ടുക്കോടം പപ്പടം കുത്തി ചപ്പാത്തി പലക തീപ്പെട്ടി ഫ്രിഡ്ജ് അമ്മിക്കല്ല് ആട്ടുകല്ല് ഇനി നിങ്ങൾക്ക് എന്തൊക്കെയാണോ അറിയാവുന്നത് അതൊക്കെ ഇതിൽ എഴുതി ചേർക്കണം കേട്ടോ ഇനി നമുക്ക് നോക്കേണ്ടത് അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് പിക്ചറും തന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു പിക്ചർ തന്നാൽ ഇവിടെ എന്താണ് എഴുതേണ്ടത് ഇവിടെ എന്താണ് എഴുതേണ്ടത് എന്നുള്ളത് നമ്മുടെ ലിസ്റ്റ് നോക്കി നിങ്ങൾ എഴുതി ചേർക്കണം കേട്ടോ ഇനി വീട് കുട്ടികളെ വീട്ടിലെത്തിക്കുക കുട്ടികളെ വീട്ടിലെത്തിക്കുക ഇത് നിങ്ങൾ നിങ്ങളുടെ ഈ കളിക്കുടുക്ക ബാലരമ പോലുള്ള പുസ്തകങ്ങളിലൊക്കെ കഥാപുസ്തകങ്ങളിലൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ടാവും നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ വീട്ടുകാരോട് പറയണം ഞങ്ങൾക്ക് ബാലരമ വാങ്ങിച്ചു തരണം കളിക്കുടുക്ക വാങ്ങിച്ചു തരണം ബാലമംഗളം വാങ്ങിച്ചു തരണം എന്നൊക്കെ പറയണം കുറച്ച് കരഞ്ഞോ എന്നാലും ചിലപ്പോൾ കിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് വായിക്കാനായിട്ട് ശ്രമിക്കണം അപ്പോൾ അതുപോലുള്ള ബുക്കിൽ ഈ ഇങ്ങനത്തെ ഗെയിമുകൾ കാണും കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് വഴി കാണിക്കാം കുട്ടീനെ വഴി കാണിക്കാം അപ്പോൾ ഇവിടെ നോക്കിക്കേ ഈ ഒരു കുട്ടി എങ്ങനെയായിരിക്കും വീട്ടിലേക്ക് പോകുന്നത് ആ ഇവിടെ തുറന്ന് ഇങ്ങനെ കിടക്കുന്ന വഴിയിലൂടെ ആയിരിക്കണം പോവേണ്ടത് ഇങ്ങനെ അടഞ്ഞു പോകുന്ന വഴിയെ പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് വീട്ടിലെത്താനായിട്ട് പറ്റില്ല അപ്പോൾ ഈ കുട്ടി എങ്ങനെയായിരിക്കും പോയിട്ടുണ്ടാവുക ആ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഈ കുട്ടിക്കും വീട്ടിലെത്താം ഇനി ഈ കുട്ടി എങ്ങനെയായിരിക്കും വീട്ടിൽ പോയിട്ടുണ്ടാവുക ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ കുട്ടിക്കും വീട്ടിലെത്താൻ പറ്റി ഇനി ഈ ഈ കുട്ടിക്ക് എങ്ങനെ കുട്ടി നിൽക്കുന്നത് ഈ ഒരു ഭാഗത്താണ് അപ്പോൾ നമ്മൾ നോർമലി ഇങ്ങനെയായിരിക്കും വഴി കൊടുക്കാനായിട്ട് പോകുന്നത് പക്ഷേ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ അടഞ്ഞാണ് കിടക്കുന്നത് വഴി അപ്പോൾ നമുക്ക് പോകാൻ പറ്റില്ല ഇവിടെയും നമുക്ക് പോകാനായിട്ട് പറ്റില്ല പിന്നെ ഈ കുട്ടിക്ക് ഇങ്ങനെ വന്നാൽ വീടെത്താം പക്ഷെ അത് വേറൊരു കുട്ടിയുടെ വീടാണ് അല്ലേ അപ്പോൾ അങ്ങനെ പറ്റൂല അപ്പോൾ ഇവന് നമുക്ക് ഇതിലേ വഴിയൊരുക്കാം ഇതിലേ വന്ന് ഇങ്ങനെ പോയാൽ ഇവൻ്റെ വീടും എത്തി പിന്നെ അടുത്ത ആക്ടിവിറ്റി നമുക്കൊന്ന് നോക്കാം സ്നേഹമുള്ള വീട്ടുകാർ ഇവിടെ വീട്ടുകാർ എന്തൊക്കെയോ നമുക്ക് തരുന്നുണ്ട് ചെയ്തു തരുന്നുണ്ട് അതിൽ കളർ ചെയ്യണമെന്നാണ് പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കണേ അച്ഛൻ അമ്മ അമ്മുമ്മ ചേട്ടൻ ചേച്ചി അപ്പോൾ ഇവർ ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അതിൽ ഈ ചെയ്ത് തരുന്നത് ആരൊക്കെയാണ് എന്നുള്ളതാണ് നമുക്കിവിടെ കളർ ചെയ്ത് പോകേണ്ടത് അപ്പോൾ ഇവിടെ നോക്കിക്കേ ഇവിടെ ഒരു കളറുണ്ട് വയലറ്റ് കളർ പുസ്തകങ്ങൾ വാങ്ങിത്തരുന്നു ആരാണ് പുസ്തകങ്ങൾ വാങ്ങിത്തരുന്നത് അപ്പോൾ നമുക്ക് ആ വയലറ്റ് കളറ് അച്ഛൻ്റെ ആ അച്ഛനാണല്ലേ നമുക്ക് പുസ്തകങ്ങൾ വാങ്ങിത്തരുന്നത് ചിലപ്പോഴൊക്കെ അമ്മയും വാങ്ങിത്തരും അച്ഛൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് നമുക്ക് വാങ്ങിത്തരാറുണ്ട് അല്ലേ അമ്മ അപ്പോൾ അവിടെ നമുക്ക് വയലറ്റ് കളർ ചേർക്കാം ഇനി സ്കൂളിൽ കൊണ്ടുവിടും സ്കൂളിൽ ആരാണ് കൊണ്ടുവിടുന്നത് ആ സ്കൂളിൽ കൊണ്ടുവിടും ചിലപ്പോൾ അച്ഛൻ കൊണ്ടുവിടാറുണ്ട് ചിലപ്പോൾ അമ്മ കൊണ്ടുവിടാറുണ്ട് ചിലപ്പോൾ മുത്തശ്ശിയും അമ്മമ്മയും കൊണ്ടുവിടാറുണ്ട് ചില സമയങ്ങളിൽ ചേട്ടൻ്റെയും ചേച്ചിയുടെയും ഒക്കെ കൂടെ നമ്മൾ പോകാറുണ്ട് അല്ലേ അപ്പോൾ അവർക്കൊക്കെ നമുക്ക് കളർ ചെയ്ത് കൊടുക്കാം ഈ ഒരു ഗ്രീൻ കളറ് നമ്മൾ ആ ഒരു കോളങ്ങളിൽ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കഥ പറഞ്ഞു തരുന്നു ആരാണ് കഥ പറഞ്ഞു തരുന്നത് അമ്മമ്മ അമ്മമ്മയ്ക്കാണ് സമയം അല്ലേ അമ്മമ്മ നമുക്ക് എന്ത് ചെയ്ത് തരാറുണ്ട് കഥ പറഞ്ഞു തരാറുണ്ട് ചേട്ടൻ ചേട്ടൻ കഥ പറഞ്ഞു തരുമോ ഇല്ല ചേട്ടൻ എപ്പോഴും കളിക്കാൻ പോകും അല്ലേ അപ്പോൾ പിന്നെ ആര് കഥ പറഞ്ഞ് തരാൻ സാധ്യതയുണ്ട് ചേച്ചി അല്ലേ ചേച്ചി ചിലപ്പോഴൊക്കെ കഥ പറഞ്ഞു തരാറുണ്ട് അമ്മയും ചിലപ്പോഴൊക്കെ ആ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ കഥ പറഞ്ഞ് തരാറുണ്ട് ഉണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ ഇനി ചോദിക്കും അമ്മേ എനിക്കൊരു കഥ പറഞ്ഞ് തരണം എന്ന് പറഞ്ഞിട്ട് ചോദിക്കണം ഇനി അടുത്തത് വസ്ത്രം വാങ്ങിത്തരും ആരാണ് വസ്ത്രം വാങ്ങിത്തരുന്നത് അച്ഛൻ അപ്പോൾ അവിടെ നമുക്ക് ബ്ലൂ കളർ കൊടുക്കാം അമ്മയും അച്ഛൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് ആ വാങ്ങിച്ച് തരാറുണ്ട് അല്ലേ ആ പിന്നെ പിന്നെ വേറെ ആരും വസ്ത്രമൊന്നും വാങ്ങി തരൂല അല്ലേ ഇനി അടുത്ത് മുടി ചീകിത്തരും മുടി ആരൊക്കെ ചീകിത്തരും ആ മുടി അമ്മ ചീകിത്തരും അമ്മമ്മ ചീകിത്തരും ചിലപ്പോഴൊക്കെ ചേച്ചിയും ചീകിത്തരാറുണ്ട് ഇനി കളിക്കാനൊപ്പം കൂട്ടും അവിടെയും ഗ്രീൻ കളറാണ് അപ്പോൾ നമ്മൾ ഗ്രീൻ കളർ എടുക്കുക കളിക്കാൻ ഒപ്പം കൂട്ടുന്നത് ആരാണ് ആ ചേച്ചിയും ചേട്ടനും ഇനി കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കിത്തരും കളിപ്പാട്ടങ്ങൾ ആരാണ് ഉണ്ടാക്കി തരുന്നത് ആ ചേച്ചിയും ചേട്ടനും ആഹാരം തരും ആഹാരം ആരാണ് ഉണ്ടാക്കി തരുന്നത് ബ്ലാക്ക് ആഹാരം ആരാണ് ഉണ്ടാക്കി തരുന്നത് അമ്മ അമ്മയും ഉണ്ടാക്കി തരും അമ്മമ്മയും ആഹാരം ഉണ്ടാക്കി തരാറുണ്ടല്ലേ അപ്പോൾ അവിടെ നമ്മൾ കളർ ചെയ്യുക ഇതുപോലെ സ്യൂട്ടായ കളറ് ആ കറക്റ്റ് കളർ തന്നെ പറഞ്ഞിരിക്കുന്ന അവിടെ ഏത് കളറാണോ തന്നിരിക്കുന്നത് അത് തന്നെ ആയിരിക്കണം ഈ കോളങ്ങളിൽ നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത് കണ്ട ഇനി ഇനി വരച്ച് യോജിപ്പിക്കാം ഇനി നമുക്ക് വരച്ച് യോജിപ്പിക്കാം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലികൾ ഏതൊക്കെയാണ് അവിടെ നമ്മൾ നേരെ വരച്ചു കൊടുക്കുക ഇപ്പോൾ അച്ഛൻ ചെയ്യുന്ന ഈ ജോലി ചിലന്തി വില അടിക്കൽ നമുക്ക് ചെയ്യാൻ പറ്റില്ലേ പറ്റും ഇനി അമ്മ കോഴിക്ക് തീറ്റ ഇട്ട് കൊടുക്കുന്നു നമുക്കും അത് ചെയ്യാൻ പറ്റില്ലേ തീർച്ചയായും ചെയ്യാൻ പറ്റും ഇനി അമ്മ ഇവിടെ പാത്രം കഴുകുന്നുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ലേ പറ്റും ഇനി ഇവിടെ അച്ഛൻ തുണി നനയ്ക്കുന്നുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ലേ പറ്റും ഇനി അമ്മയുടെ കൂടെ പോയി പച്ചക്കറിയൊക്കെ വാങ്ങാൻ നമുക്ക് ചെയ്യാൻ പറ്റില്ലേ പറ്റും വെള്ളം കോരാൻ ആ വെള്ളം കോരാൻ നമുക്ക് പറ്റില്ല അല്ലേ ആ കിണറ്റിലെങ്ങാനും വീണ് പോയിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യും പിന്നെ അത് മാത്രമല്ല ഇന്നത്തെ കാലത്ത് അങ്ങനെ കിണറൊക്കെ ഉള്ള വീടുകൾ വളരെ കുറവാണ് പക്ഷേ നമുക്ക് പൈപ്പിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് വന്ന് അമ്മയ്ക്ക് സഹായത്തിന് കൊടുക്കാനായിട്ട് പറ്റും അപ്പം നമുക്ക് ഇവിടെ നമുക്ക് വര ഇടണ്ട നിങ്ങളെ ടീച്ചർ ഇടാനായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഇട്ടോ പക്ഷെ നിങ്ങൾ കുട്ടികളാണ് ഒരിക്കലും ഒരു കാരണവശാലും നിങ്ങൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരരുത് ഇനി അച്ഛൻ തേങ്ങ തിരുവുന്നു നിങ്ങൾക്കും തേങ്ങ തിരുവൻ കൈയൊക്കെ മുറിഞ്ഞു പോവില്ലേ അപ്പോൾ നിങ്ങൾ തേങ്ങ തിരുവോ തിരുവുന്ന തേങ്ങ തിന്നാനാണെങ്കിൽ നിങ്ങൾക്ക് പറ്റും അല്ലേ അപ്പോൾ തേങ്ങ തിരുവലും നമുക്ക് നമ്മൾ കൊച്ചുകുട്ടികളല്ലേ നമുക്ക് പറ്റില്ല ഇനി ചേച്ചിക്ക് വെള്ളം ഇങ്ങനെ ഗാർഡനിൽ വെള്ളം ഒഴിക്കാൻ സഹായിക്കാൻ പറ്റില്ലേ പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾ ഈ ഒരു ആക്ടിവിറ്റിയൊക്കെ നന്നായിട്ട് പഠിക്കണം പഠിച്ചു കഴിഞ്ഞ ഭാഗങ്ങൾ വായിക്കാനായിട്ട് സമയം കണ്ടെത്തണം ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ആക്ടിവിറ്റി ആയിട്ട് കാണുന്നത് വരെ നന്ദി